കേരിക്കാലും ഒടിഞ്ഞേ വെയ്യം താര തകതാരതാര ചെമ്മാവും പാടത്ത് തത്തേനും നീലിയും തമ്രാൻ പാടി ചെൽച്ചെന്നേ ദയ്യം താര തകതാരതാര ചെമ്മാവും പാടത്ത് തത്തേനും നീലി തമ്പ്രാൻ പാടി ചെന്നേറിയം താര തക താര തകതിമി താര തകതിമി താര തകതിമിതോ കുട്ടിയിലൂറും ഭാരിച്ചേതയ്യം താര വട്ടിമാലം കുടഞ്ഞേതയ്യം താര തക താര താര ചെമ്മാവും പാടത്ത് ചാത്തേനും നീ சாம்ரான் பாடி கேள் சந்தேரை